ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഉണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞു എന്നാലും ഒരു ബിലേറ്റഡ് ഈദ് മുബാറക് ഈ നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ് ക്രാഫ്റ്റിന്റെ ചാനൽ അറിയില്ലേ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് അവരൊക്കെ വലിയ ആൾക്കാരാണ് പക്ഷെ അവരുടെ ചാനൽ ചിലത് ഫേക്ക് ആണ് ആ അതന്നെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊരു അഞ്ചെണ്ണം ഞങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ അത് ട്രൈ ചെയ്യാൻ നോക്കാണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ വീഡിയോക്ക് തുടങ്ങാം കണ്ടിട്ടുണ്ട് ഇത് പക്ഷെ ഇത് നമുക്ക് റിയൽ ആണെന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ട് ഓക്കെ വെള്ളം പോലെ വെള്ളം അത് അടിക്കും വെയിറ്റ് വാട്ട് ഞങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ട് ശരിക്കും ട്രൈ ചെയ്യണം അത് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾക്കത് നല്ലോണം ട്രൈ ചെയ്യണമെന്നുണ്ട് ഞങ്ങളത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ദേ നമ്മൾ സ്റ്റാർച്ച് എടുത്തിട്ടുണ്ട് വെള്ളവും ഉണ്ട് ഓക്കെ അപ്പോൾ ദേ കുറച്ച് ഫുള്ള് നീ വെള്ളം കുറച്ച് ഒഴിക്കാം ഇപ്പം അതേ അതേപോലത്തെ ഒരു ഇതിലായി ഉണ്ട് നമുക്ക് നോക്കി നോക്കാം ഞങ്ങളിത് തൊട്ടിട്ടില്ല ഡിസോൾവ് ആകുമ്പോൾ ഇതൊരു massage this this this oh big chunk big buoy big buoy take that big boy uh, ഞാൻ മീൻസ് എൻ്റെ ഗൈസ് ഞാൻ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇത്രയും നേരം ഞങ്ങൾ ഇത് കൈ ഫിംഗേഴ്സ് കൊണ്ടാണ് എടുത്തത് ഇനി അതിന് ചെയ്ത പോലെ ഒരു ഇടി ഇടിച്ച് നോക്കട്ടെ എന്താ സംഭവിക്കാന്ന് <gasps> ഇനി ഞാൻ നോക്കിയോക്കട്ടെ <laughs> പക്ഷെ ഞാൻ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ അതൊക്കെ ഇങ്ങനെ മെൽറ്റായി പോകും അപ്പോൾ കയ്യുമാവും വീഡിയോ ചെയ്യുമ്പോൾ ഇതാണ് video okay okay Okay. we need to try that out. Yes. ആ നീഡിലിൻ്റെ അകത്ത് ആ സൂ ഇതിങ്ങനെ കയറിയെന്ന് എനിക്കിപ്പോഴും പിടിയിട്ടൊന്നുമില്ല ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാം വൈ നോട്ട് ഓഫ് കോഴ്സ് ഐസ്ഡേ ഞങ്ങളുടെ കയ്യിൽ സൂചി ഉണ്ട് ഒരു ബ്രഷ് ഉണ്ട് പിന്നെ നൂലും ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്തു ചെയ്ത പോലെ തന്നെ ഈ നൂല് നമ്മൾ ഇവിടെ വെക്കാം എന്നിട്ട് ഇത് വെക്കാന്ന് <laughs> എനിക്ക് തോന്നുന്നു ഞങ്ങളിത് ശരിക്കുള്ള വഴിയാണ് ബ്രഷ് ഇതാണ് ഞങ്ങൾ ആദ്യം ആദ്യത്തതും രണ്ടാമത്തതും ഉപയോഗിച്ച ബ്രഷ് പക്ഷെ ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിടിയിട്ടും ഇതിന്റെ ബ്രസൽസ് ഭയങ്കര തിന്ന അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഇതിന്റെ കുറച്ചും കൂടി തിക്കറാണ് അപ്പോൾ ഇതും ഒന്ന് വെച്ച് നോക്കി നോക്കാം ഇത് നൂലകത്തേക്ക് പോകും പക്ഷെ ഇത് ആക്കിയിട്ട് ഇത് വരുന്നില്ല നമുക്ക് ഈ വീഡിയോ ഒന്നും കൂടി നോക്കാം ഇനി നിങ്ങൾ ഈ വീഡിയോ ഈ ഭാഗത്ത് സൂക്ഷിച്ച് നിങ്ങൾക്ക് അവരുടെ നീരിൽ തോട്ട കണ്ട അത് എന്ത് വലുതാന്ന് നിങ്ങൾക്ക് കാണാനില്ലേ അപ്പൊ അവർ ഇത്ര കണ്ണൂട്ടന്മാരാ <laughs> ഇതൊരു അഞ്ച് സെക്കൻഡിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് കേറ്റാൻ പറ്റും അഞ്ചു സെക്കൻഡ് ഒന്നൊന്ന് അഞ്ചു സെക്കൻഡിന്റെ ഉള്ളിൽ നിങ്ങൾ ചേർത്ത് ചെയ്യും കാണട്ടെ കേട്ടി ഇത് ഇത്ര സിമ്പിളാണ് അത് നിങ്ങൾ ആ സാധനം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതിനും കൂടുതൽ സമയമെടുക്കും അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം നെക്സ്റ്റ് ഹാക്ക് ഇവിടെ ഉണ്ട് ബോട്ടിൽ ക്യാപ്പ് പറ്റിയപ്പോൾ tissue I do think that it work I don't think that will work. That looks totally fake. ചില്ല് കുപ്പിയായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അതെടുത്തത് അതിന് അതിൽ വെള്ളം തന്നെയാണുള്ളത് അപ്പോൾ ഈ ഇതൊന്ന് നമുക്ക് നോക്കി നോക്കാം ആദ്യം വെള്ളം വേണം വെള്ളം വെള്ളം പോയി ഇപ്പൊ വരെ നടക്കണോ ടിപ്പ് വരെ എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയാക്കാം അപ്പൊ നമ്മളിത് പകുതി When you don't go fast, then you lose. Hmm. Okay ഇത് അതിന് സമയം ഇനിയിപ്പോ ദേ ഞങ്ങൾ ട്രൈ ചെയ്തോ ഓക്കെ that works അപ്പൊ അതിന് five minute craft good job പക്ഷെ ഒരു ചെറിയ അപ്പോഴില്ല ഗൈസ് ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഇനി ഇത് കുറച്ച് എത്ര ഇതുണ്ടെന്ന് പുറത്തൊക്കെ ചെയ്ത് നോക്കണം നിങ്ങൾ ഇത് കണ്ടില്ലേ ഇത് ചെയ്തത് അപ്പൊ ഇതിന്റെ ഇത് എത്ര വില നിൽക്കുന്നു നോക്കാൻ ഞങ്ങൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം വന്നു ഓക്കെ കത്തിക്കാം അത് ഫേക്ക് പോലെ തോന്നിക്കണത് അതേ സമയത്ത് തന്നെ അത് റിയൽ പോലെ അത് നല്ല രസമുണ്ട് കാണാൻ യെസ് എനിക്ക് ട്രൈ ചെയ്ത് വർക്ക് ആയത് ഭയങ്കര വരാൻ പോണ ഈ ഹാക്ക് നിങ്ങൾ പാരന്റൽ സൂപ്പർവിഷൻ ഇല്ലാതെ ചെയ്യരുത് ഓക്കെ അപ്പൊ അത് എന്താ നിങ്ങൾ കണ്ടിണ്ടാവില്ല വീഡിയോ ഈ ടീ ബാഗ് ടീന്റെ ബാഗ് മാത്രം എടുക്കുക എന്നിട്ട് അത് കത്തിക്ക അപ്പൊ ഞങ്ങളല്ല ഞങ്ങളല്ല കത്തിക്കണേ ഡോണ്ട് തിങ്ക് ഓക്കെ അപ്പൊ ഇനി നമുക്കിത് കത്തിച്ചോക്കാം ഓക്കെ ഗൈസ് ഞങ്ങളുടെ പി ചെയ്യും ഉള്ളിൽ പടക്ക പിടിക കത്തുന്നേ പടക്ക പിടിക കാരണം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ചെലപ്പോ നിങ്ങൾക്ക് വർക്കാവും അങ്ങനെ ആയാലും നമ്മൾക്കൊരു കുഴപ്പമില്ല ടീ ബാഗ് വേറെ ടൈപ്പ് ആയിരുന്നു കാരണം നിങ്ങൾ സംരക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോ അതുകൊണ്ടാകും ആ വീഡിയോ ഇത് നോക്കണം എന്തായാലും ഞങ്ങൾക്ക് ബ്ലോക്കായില്ല so it's a fail Yes. Okay, so there's a cross which is dirty. Paste and which will come. ക്രോക്സിനെ പല്ലേപ്പിക്കാം ഓക്കെ അത് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് കാരണം ചേട്ടൻ്റെ ഒരു ഷൂ ഉണ്ട് which is very very very ഡോട്ടി എൻ്റെ പഴയ സ്കൂളിൽ ഞാനിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം yes it's go try let's try dough ആണ് ഞങ്ങളുടെ കയ്യിൽ ക്രോക്സ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പഴയ ഷൂ ഓക്കെ വൈറ്റ് ഞാൻ ഇട്ടിരുന്നതാണ് അതുമ്മിലാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യം തന്നെ നിങ്ങളുടെ ബ്രഷ് എടുക്കുക എന്നിട്ട് വെള്ളത്തിൽ എന്നിട്ട് പേസ്റ്റ് എടുക്കുക അങ്ങനെ ഞാൻ പിടിച്ചു തരാം ആദ്യം ഫ്രണ്ട് ഭാഗത്ത് ചെയ്ത് നോക്കാം ഓക്കെ പേസ്റ്റ് എടുക്കുന്നുണ്ട് ഇതേ വൈറ്റ് കളർ പേസ്റ്റ് ആണ് എല്ലാത്ത സ്പ്രെഡ് ചെയ്ത് കേൾക്കും ഒരു ഗൈസ് കണ്ടോ ഞങ്ങളിപ്പോൾ ദേ ഇത് തുടച്ച് ബ്രഷ് കൊണ്ടൊക്കെ ഒന്നും കൂടി ഒന്ന് ചെയ്തു അപ്പോൾ നമുക്ക് ഒരു സൈഡ് എന്തായാലും ക്ലീനർ ആയിട്ടുണ്ട് മറ്റേ സൈഡിനെ കട്ടിയും അത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പക്ഷേ ഇത് ഞങ്ങളുടെ ബ്രഷ് കൊണ്ട് ഉരച്ചത് കൊണ്ടാണോ അതോ പേസ്റ്റിൻ്റെ ഇതുകൊണ്ടാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊരു ടെസ്റ്റ് ചെയ്യാം പിന്നില് സൈഡിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ബ്രഷ് ഉണ്ട് ഓക്കെ ബ്രഷ് കൊണ്ടാണോ എല്ലാം വർക്ക് ആവണതെന്നും പറയാൻ പറ്റില്ലല്ലോ നോക്ക് ഗൈസ് നോക്കത് അതേ കളറിൽ വരുന്നുണ്ട ജസ്റ്റ് ബ്രഷ് ഉണ്ട് അതില് പേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇനി ചിലപ്പോ അതിന്റെ ഇടയിൽ അങ്ങനെ ഉണ്ട് തരി മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ ഞങ്ങൾ മാക്സിമം അത് കഴുകി തുടച്ചു ഇതേ നോക്ക് എന്നിട്ട് മറ്റേ ഹാഫും കണ്ട അത് ഇപ്പൊ ബ്രഷിന്റെ ആണോ പേസ്റ്റിന്റെ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചേട്ടന്റെ ആയിരുന്നു ഈ ബ്രഷ് <laughs> അപ്പൊ ഞങ്ങൾ ഈ ഹാക്ക് ഫെയിൽഡ് ആണെന്നല്ല പറയുന്നത് പേസ്റ്റ് കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ സ്മെല്ലും അതൊക്കെ ഉണ്ടാവും ഇനി പുറത്തു പോകുമ്പോ നിങ്ങൾ രണ്ടിത് വാങ്ങിച്ചത് അഡ്വാൻറ്റേജ് ആവും കാരണം നിങ്ങൾക്ക് ഒരെണ്ണം ചാട്ടം ചെയ്യാത്ത സാധനത്തിനും യൂസ് ചെയ്യാം ഒരെണ്ണം പിന്നെ ഒരെണ്ണം പിന്നെ നിങ്ങൾക്ക് ഷൂ ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാം ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ പല ബ്രഷുകളുണ്ട് അപ്പൊ എനിക്ക് ഇനിയും ബ്രഷ് കിട്ടും കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചാട്ടി അത്രേ അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ചേട്ടന് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ ബൈ ഇനി വിനിക്കണ്ട